കേരളത്തിലെ വാഴകൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം വിളവിനെയും ഗുണമേന്മയെയും സാരമായി ബാധിച്ചു കാണുന്നുണ്ട് ഇതുമൂലം കർഷകർക്ക് വരുമാനവും കുറയുന്നു ഇവിടെയാണ് കാർഷിക സർവകലാശാലയുടെ അയർ എന്ന ഉപപ്രധാന സൂക്ഷ്മമൂലക മിശ്രിതം പ്രസക്തമാകുന്നത് കൃത്യമായിട്ടും പറഞ്ഞാൽ ഈ ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ ഈ അയർ മാത്രം ഇടൽ അന്നേരം രോഗങ്ങളും വരുന്നില്ല ഈ തണ്ട് തുരപ്പനോ അല്ലെങ്കിൽ വാഴ വാടി വീണ അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ രണ്ട് വർഷം ശരിക്കും അയറിനെ കൊണ്ട് മാത്രം നേന്ത്ര കൃഷി അത് വളരെ ഫലപ്രദമാണ് ഞാനിപ്പം അയർ വാഴയിൽ ഒരു മൂന്ന് വർഷത്തിന് വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രോഗങ്ങൾക്കെല്ലാം കൺട്രോൾ ആകുന്നുണ്ട് പെട്ടെന്ന് ഈ വാഴേൻ്റെ വളർച്ചയിലും നല്ല വ്യത്യാസമുണ്ട് ഇലകൾക്ക് നല്ല വലിപ്പവും നല്ല രീതിയിലുള്ള നല്ലൊരു വളർച്ച അയർ ഉപയോഗിച്ച സമയത്ത് ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കാർഷിക കോളേജ് പഠനക്കാടിൻ്റെയും കെ വി കെയുടെയും കൂട്ടായ ഒരു യത്നത്തിലൂടെയാണ് അയർ എന്ന ഈ ഒരു പ്രോഡക്റ്റ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് വാഴക്കുലയുടെ തൂക്കം ഗുണമേന്മ എന്നിവ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം രോഗകീട നിയന്ത്രണത്തിനും അയർ മികച്ചതാണെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാം ഈ അയർ ഉപയോഗിച്ചുകൊണ്ട് കായ്ക്ക് നല്ല വലിപ്പം കിട്ടിയിട്ടുണ്ട് എല്ലാ കായും ഒരുപോലെ വലിപ്പം കിട്ടിയിട്ടുണ്ട് കാരണം നല്ല രുചിയും കിട്ടിയിട്ടുണ്ട് കൊല വരുന്ന സമയത്ത് കൊലക്ക് നല്ല വലുപ്പവും നല്ല തുടം മൂത്ത് വരുന്ന സമയത്ത് നല്ല പെട്ടെന്ന് നല്ല രീതിയിലുള്ള പിന്നെ മൂപ്പും കാര്യം കളറും അതിന് കിട്ടുന്നുണ്ട് അത് പഴുപ്പിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ടേസ്റ്റി ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അയർ എന്ന വളക്കൂട്ടിൽ അടങ്ങിയിരിക്കുന്നത് കാൽഷ്യം പതിനഞ്ച് ശതമാനം അതുപോലെ മെഗ്നീഷ്യം അഞ്ച് ശതമാനം സൾഫർ ആറ് ശതമാനം സിങ്ക് ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ബോറോൺ പോയിൻ്റ് ആറ് ശതമാനം അത് ഇതിനോടൊപ്പം തന്നെ സിലിക്ക എന്നൊരു പദാർത്ഥവും കൂടെ ഇതിലടങ്ങിയിരിക്കുന്നു അയർ പ്രധാനമായിട്ടും നമ്മൾ ശുപാർശ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ നമുക്ക് ഈ വെട്ടുകൽ മണ്ണാണ് അത് അതിനാൽ തന്നെ നമുക്ക് മൂലങ്ങളുടെ അഭാവം വളരെയധികം പ്രകടമാണ് ഇതിൽ പ്രധാനമായിട്ടും അഭാവം കണ്ടുവരുന്നത് കാൽഷ്യത്തിൻ്റെയും അതുപോലെ മെഗ്നീഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രകടമായി കാണാം വാഴയിലാണ് ഈ ഒരു അഭാവം കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയും അഭാവം വളരെയധികം പ്രകടമാണ് രണ്ടാം മാസവും നാലാം മാസവും നമ്മൾ അയർ എന്ന പ്രയോഗം നടത്തി അതിൽ പതിനഞ്ച് വാഴക്ക് അയർ പ്രയോഗം നടത്താണ്ട് തന്നു അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി അപ്പോഴാണ് നമുക്ക് അതിന് മനസ്സിലായത് അയറിട്ട വാഴയുടെ കായ നല്ല വൃത്തിയുള്ളതും മധുര നല്ല പഴുക്കുമ്പോൾ നല്ല മധുരമുള്ളതുമാണ് അതുകൊണ്ട് എല്ലാ കടക്കാരും നമ്മളെ കായ്ക്ക് ഇവിടെ അന്വേഷിച്ച് വന്ന് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് കൊല നല്ല നല്ലൊരു നല്ല കൊലയാണ് കിട്ടിയത് അപ്പം എല്ലാ എല്ലാ കൊലയും ഒരു പതിനൊന്നര കിലോ പന്ത്രണ്ട് കിലോ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തെറ്റില്ലാതെ വിലയും കിട്ടിയിട്ടുണ്ട് കർഷകർക്ക് വിളവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വാദ് പഴത്തിൻ്റെ സ്വാദ് കൂട്ടാനും അതുപോലെ അതിലടങ്ങിയിരിക്കുന്ന ഗുണപദാർത്ഥങ്ങൾ ലൈക്ക് ടി എസ് എസ് അതുപോലെ വൈറ്റമിൻസ് കെറോട്ടിനോയിഡ്സ് ഗണ്യമായി വർദ്ധിച്ചതായിട്ടാണ് നമ്മുടെ ലാബിലുള്ള അനാലിസിസ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് അയർ ഉപയോഗിക്കുന്ന ക്രമം എന്ന് പറയുന്നത് നൂറ് ഗ്രാം രണ്ട് മാസം പ്രായമായിട്ടുള്ള വാഴയിൽ നമുക്ക് മണ്ണിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ നാലാം മാസത്തിലും അടുത്ത നൂറ് ഗ്രാം മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതുമാണ് കർഷകർക്കെല്ലാം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അവർ മുതൽ മുടക്കി നിന്നും അവർക്ക് കാര്യമായ ഒരു റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ പ്രധാനമായിട്ടും അയർ എന്ന ഈ ഒരു വളക്കൂട്ടിലൂടെ നേടാൻ സാധിച്ചിട്ടുള്ളത് അയർ എന്ന ഉപപ്രധാന സൂക്ഷ്മമൂലക മിശ്രിതം വാഴകൃഷിയിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഗുണമേന്മയും തൂക്കവുമുള്ള വാഴക്കുലകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് ഇതിപ്പം രണ്ടര വർഷമായി ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു ആഗ്രഹം നമുക്കുള്ളത് ഇപ്പം എല്ലാവർക്കും കൃഷിയിൽ ഭയങ്കര താല്പര്യമായി ആദ്യം കുറച്ച് താല്പര്യം ഉണ്ടായിട്ടു ഇപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വിളവെടുപ്പും അതിനെ കാണുമ്പോഴുള്ള രസവും എല്ലാവർക്കും ഒരു പ്രചോദനം നൽകുന്നുണ്ട് നല്ല സംഭവമാണ് വേറെ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നല്ല വാഴ